പ്രയാസം ഉണ്ടാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം സഹനശീലനും മഹാനുമായ അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല മഹാനും സിംഹാസനത്തിൻ്റെ നാഥനുമായ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിംഹാസനത്തിൻ്റെയും രക്ഷിതാവും അത്യുദാരനുമായ അള്ളാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല